കീമോതെറാപ്പി കഴിഞ്ഞ ഉടനെ കഴിച്ച് കഴിഞ്ഞാൽ എച്ച് പി കൗണ്ട് പ്ലേറ്റ്ലെറ്റ്സ് നല്ലോണം ബൂസ്റ്റ് ചെയ്യും ഇത്രയും ഹെവി ആയിട്ട് ഈ പോസ്റ്റിന്റെ കാര്യമുണ്ടോ അപ്പോൾ ഒരു അഞ്ചാറ് മാസം നമുക്ക് ഇതിന്റെ വിളവ് ലഭിക്കുകയും ചെയ്യും വീട്ടിലൊരു നാലോ അഞ്ചെണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വരുമാന മാർഗവുമാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ Deepu Panappan welcome to my channel നോക്കിയേ നല്ല ഒരു വലിയ ഡ്രാഗൺ ഫ്രൂട്ട് നിൽക്കുന്നുണ്ടാ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു ഡ്രാഗൺ ഫ്രൂട്ട് സെറ്റ് ചെയ്താലോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് സെറ്റ് ചെയ്യുന്നതെന്നും നമ്മുടെ വീട്ടിൽ ഇതൊക്കെ വളരുമോ നമുക്കിതിനകത്തുനിന്ന് നമുക്ക് കാ കിട്ടുമോ എന്നൊക്കെയുള്ള ഒത്തിരി സംശയങ്ങൾ എനിക്കുണ്ട് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഒരു കസിൻ വിജുമാറിയേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ചേട്ടൻ്റെ വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് സൈലന്ത്രി ഫാം എന്ന് പറയുന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു അഞ്ച് ഏക്കറോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു ഫാമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഇതൊക്കെ ചെയ്യാവുന്ന നമുക്ക് നോക്കാം വീട്ടിലേക്ക് കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന മറ്റു കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് ഒത്തിരി ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്കിന്നൊന്ന് അറിയാം അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ആദ്യം ഒന്ന് പരിചയപ്പെടാം ഓക്കെ അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പം വിജയകുമാർ ചേട്ടനുണ്ട് അപ്പോൾ അദ്ദേഹം അപ്പോൾ അദ്ദേഹം എന്ത് അദ്ദേഹം ആരാണെന്ന് എന്താണെന്നൊക്കെ ഒക്കെ തന്നെ പറയട്ടെ പറഞ്ഞു ഒന്ന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയാം എൻ്റെ പേര് കെ വി വിജുകുമാർ എന്നാണ് ഞാൻ മർച്ചൻ്റ് നേവിലാണ് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാനൊരു പത്ത് മൂന്ന് വർഷമായി മർച്ചൻ്റ് നേവിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പറയട്ടെ എനിക്ക് ഈ മർച്ചൻ്റ് നേവിയും ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷിയായിട്ടൊക്കെ എന്താണ് ബന്ധം ഈ കൃഷിയോടൊക്കെ കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നോ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമാണ് വീട്ടിൽ പശുവൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ തുടങ്ങി പിന്നെ പല വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ മലേഷ്യ ഇക്വഡർ അവിടെയൊക്കെ ഞാൻ ഒരുപാട് തോട്ടങ്ങൾ കണ്ടിട്ടുണ്ട് പിന്നെ കേരളത്തിൽ വന്നിട്ടും തിരുവനന്തപുരത്ത് വിജയൻ ചേട്ടൻ്റെ ഫാം കണ്ടിട്ടുണ്ട് സത്യമംഗലത്ത് പോയിട്ടൊരു ഫാം കണ്ടിട്ടുണ്ട് കച്ചി പോയി കണ്ടിട്ടുണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യണമെന്ന് തോന്നി ആദ്യം ഞാൻ കുറച്ച് ഇതിൻ്റെ തണ്ടുകൾ സംഘടിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നട്ട് അതൊരു രണ്ടായിരത്തി പതിമൂന്നിലാണ് അതൊരു പോസ്റ്റ് വാർത്തെടുത്ത് അതിലൊരു നാല് ചെടി വെച്ചിട്ട് വളർത്തിയതാണിത് അത് വളർത്തി അതിൽ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് കായ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിന് ശേഷം എനിക്കത് നല്ലതാണെന്ന് തോന്നി പിന്നെ ഞാൻ അട്ടപ്പാടിയിൽ പോയി കുറേ സ്ഥലം വാങ്ങി ഒരു പത്ത് ഏക്കർ സ്ഥലമുണ്ട് അവിടെ അതിൽ ഒരു അഞ്ച് ഏക്കറിൽ ഞാൻ ഒരു മൂവായിരത്തഞ്ഞൂറ് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുമ്പ് വിജു വീഡിയോ അദ്ദേഹത്തിൻ്റെ ഫാമിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നത് നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് നമുക്ക് ചെയ്യാവുന്നത് ഇതിപ്പോൾ നോക്കിയാൽ വീടിൻ്റെ ടെറസിലാണല്ലേ വീടിൻ്റെ ടെറസിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിപ്പോൾ എത്ര വർഷത്തെ പഴക്കം ഉണ്ടാകും ഇതൊരു എട്ട് വർഷം പഴക്കം എട്ട് വർഷം പഴക്കമായി ഇത് എങ്ങനെയാണ് ഇത് വെക്കുന്നതെന്ന് എല്ലാം നന്നായിട്ടൊന്ന് പറഞ്ഞു തരണം അതുപോലെ നമുക്ക് എന്ന് മുതൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാ തുടങ്ങാൻ പറ്റും ഇപ്പോൾ ഇത് വെക്കേണ്ട സമയമാണ് ഇപ്പം ഇപ്പോൾ ഈൽഡിങ് കഴിഞ്ഞ സമയത്ത് സെപ്റ്റംബർ ആകുമ്പോൾ ഈൽഡിങ് കഴിയും ഇതിൻ്റെ ഈൽഡിങ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ തുടങ്ങി സെപ്റ്റംബർ വരെയാണ് അത് കഴിയുമ്പോൾ ഈൽഡിങ് കഴിഞ്ഞു ഇപ്പോൾ അങ്ങനെ ലാസ്റ്റ് പഴവണിയുള്ളത് ഈ കാണുന്നത് ഇപ്പോൾ രണ്ടോ മൂന്നോ പഴങ്ങളുണ്ടാവും പിന്നെ ഇതിപ്പോൾ എത്ര ദിവസം കൊണ്ട് ഇത് ഒരു ടെൻ ഡേയ്സ് കഴിയുമ്പോൾ അത് നമുക്ക് പറിക്കാൻ പറ്റും പത്ത് ദിവസം കഴിഞ്ഞാൽ ഇത് പറിക്കാൻ പറ്റും അല്ലേ സൈസാവും സൈസാകും ഇനിയായിരിക്കും പെട്ടെന്ന് വലുതാകുന്ന അല്ലേ പെട്ടെന്ന് വലുതാകും ഒരു എനിക്കൊരു മുട്ട് വിരിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് തേർട്ടി ഡേയ്സിൽ നമുക്ക് പഴം പഴം പറിക്കാൻ പറ്റും ആ ഒരു മുട്ട വിരിഞ്ഞ് പത്ത് മുപ്പത് ദിവസം കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് ഒരു വർഷം മാത്രം കിട്ടുന്നുണ്ട് എനിക്ക് ഇതിൽ നിന്ന് ഇത്തവണ ഒരു മുപ്പത് കിലോളം ഫ്രൂട്ട് കിട്ടിയാണ് ഈ ഒരു ഈ ഒറ്റ ചെടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ ഇതിന്റെ തണ്ടുകൾ നമുക്ക് മുറിച്ച് അതായത് വിൽക്കാനായിട്ട് മറ്റുള്ളവർക്ക് നമുക്ക് ഒക്കെ പറ്റും അതെങ്ങനെ വെറുതെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് വെറുതെ നമ്മൾ ശരിക്കും കായ ഉണ്ടായ ഇപ്പൊ ഈ കായ ഉണ്ടായില്ലേ ഇപ്പൊ ഈ തണ്ട് ഇവിടെ നിന്നാണ് മുറിച്ചെടുക്കും ഇത് ഇവിടെ നിങ്ങൾ മുറിച്ചെടുത്തിട്ട് നട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു എയ്റ്റീൻ മന്ത്സ് കൊണ്ട് ഇപ്പം നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏപ്രിൽ അല്ല അടുത്ത ഏപ്രിൽ തീർച്ചയായും two thousand twenty two April twenty two twenty three April അതിൽ ഫലം ഉണ്ടാവും ഉണ്ടാവും ഈ ഒരു തണ്ട് ഇത് കായുണ്ടായ ഒരു തണ്ടാണ് ശരി ഇത് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇത് ടൂ തൗസൻഡ് ട്വൻറ്റി വൺ അല്ലേ ട്വൻറ്റി ത്രീ ഏപ്രിൽ ഇതിന് എന്തായാലും കായുണ്ടാവും നോ ഡൗട്ട് അപ്പോൾ ഇതിനകത്ത് എനിക്ക് വേറൊരു ഡൗട്ട് ഇതെല്ലാം ഒറ്റ ഇത് ഇതിനകത്ത് മൂന്ന് മുട്ടായിട്ടൊക്കെ തോന്നുന്നുണ്ട് ഇതിപ്പോ ഒന്ന് രണ്ട് മൂന്ന് ഇതിനകത്ത് പക്ഷെ അങ്ങനെ മോളിൽ നിന്ന് വരുമ്പോ ഒറ്റ തണ്ടായിട്ടേ വരുള്ളൂ ഇവിടെ വരുമ്പോ ചിലപ്പോ ഇങ്ങനെ വരും അത് ഇവിടെ ഉണ്ട് കണ്ടോ ഇവിടെ ഇങ്ങനെ വരും ചിലത് വലിയ തണ്ടായിരിക്കും ആദ്യം വരുന്നത് അപ്പം എനിക്കിവിടെ ചിലപ്പോൾ നാല് അഞ്ച് കായൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ നീണ്ടു നിൽക്കുന്ന ഭാഗം മുറിച്ചെടുത്താലും മതി അത് മുട്ട് വേണമെന്നില്ല ഇല്ല ഇല്ല ഇത് എങ്ങനെ വെക്കുന്നതെന്നും ഇതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാമോ പറയാം ഇത് ചെയ്തിരിക്കുന്നത് ഒരു എട്ട് ഒമ്പത് വർഷം പഴക്കമായ ഒരു പോസ്റ്റാണ് ഓക്കെ ഇത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ടു ഹൺഡ്രഡ് ലിറ്ററിൻ്റെ ഡ്രം ഞാൻ രണ്ടാക്കി കട്ട് ചെയ്തിരിക്കുന്നതാണ് രണ്ട് പീസായിട്ട് എടുത്തിരിക്കുന്നത് അതിൽ ഒരു കോൺക്രീറ്റ് പോസ്റ്റ് എടുത്ത് ഏഴടി പൊക്കമുള്ള ഒരു പോസ്റ്റാണ് അപ്പോഴേ അത് ഇതുപോലെ തന്നെ ഉണ്ടാവുള്ള അപ്പുറത്തുള്ളത് നമുക്ക് അതൊന്ന് കാണാം അത് കുറച്ചുകൂടെ ആണ് ഇത് ഇതിനകത്ത് കുറച്ചങ്ങ് പടർന്നു നിൽക്കുക നമുക്ക് അതൊന്ന് നോക്കാം അപ്പോൾ നോക്കിയേ ഇത് ടെറസിൽ തന്നെയുള്ള വേറൊരു പോസ്റ്റാണ് ഇത് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇതാണ് ഇതൊരു ടു ഹൺഡ്രഡ് ലിറ്റർ ഡ്രം ആണ് ഈ പോസ്റ്റ് ഒരു ഏഴ് ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ് ഏഴടിയാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇതിനകത്ത് ഞാൻ എട്ട് എം എമ്മത്തിൻ്റെ നാല് റോഡ് ഇട്ടാണ് ചെയ്തിരിക്കുന്നത് എയ്റ്റ് എം എം നാല് റോഡ് ഉണ്ട് ഏഴ് റിംഗ് ഉണ്ട് ഇതിനകത്ത് അത് സിക്സ് എം എം റിംഗ് ഉണ്ട് ഓ ശരി ഒരേ അടിയിൽ ഒരേ ഫീറ്റിലും ഒരേ റിംഗ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ നമ്മൾ മുകളിൽ ഒരു സിക്സ് ഇഞ്ച് താഴെ രണ്ട് രണ്ട് ഹോള് നമ്മൾ ക്രോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഒരു പ്ലാസ്റ്റിക് പൈപ്പ് വെച്ചിട്ടാണ് അത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു പ്ലാസ്റ്റിക് ഒരു പൈപ്പാണിത് ഈ പൈപ്പ് ക്രോസ് ആയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ പോസ്റ്റ് വാർത്തിരിക്കുന്നത് അപ്പോൾ ആ ഹോളിൽ കൂടി നമ്മളൊരു ട്വൽവ് എം എത്തിൻ്റെ ഒരു കമ്പി രണ്ടടിയിൽ കട്ട് ചെയ്തിട്ട് വെക്കും അതിൻ്റെ മുകളിലാണ് ഈ ടയർ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഇതിൽ മണ്ണിട്ട് നടക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഇത്രയും ഹെവി ആയിട്ട് ഈ പോസ്റ്റിൻ്റെ കാര്യമുണ്ടോ അങ്ങനെ തന്നെ ചെയ്യേണ്ട കാര്യമുണ്ട് ഇത് ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഇയേഴ്സ് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത് വർഷം ഇരുപത് വർഷം നിൽക്കും ഈ പ്ലാന്റ് അപ്പൊ ഈ പ്ലാന്റ് ഈ കാണുന്നതല്ല അടുത്ത വർഷം ഇതിപ്പോ ഞാൻ സൺലൈറ്റിന് വേണ്ടി വന്ന് ഇപ്പൊ ഇത് ഇത് ആണ് ഇത് ആണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ തിരിച്ചു വെച്ചതാണത് അടുത്ത ഒരു രണ്ട് ഒരു ഒരു ആറ് ഏഴ് മാസം കഴിയുമ്പോൾ ഇവിടെ ഇത്രയും തന്നെ വരും അപ്പോൾ ആ ചെടി കണ്ണ പോലെ ഇരുന്നൂറ് കിലോ വെയിറ്റ് നൂറ്റമ്പത് കിലോ വെയിറ്റ് വരുന്നതാണ് പോസ്റ്റ് ഒടിഞ്ഞു വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചെയ്ത എഫേർട്ട് എല്ലാം പോയി പിന്നെ നമ്മൾ പഴം ഉണ്ടാവില്ല പോസ്റ്റ് ഈ ചെടി ഉൾപ്പെടെ തകർന്നു വീഴും ഇതിന് ഇതിന് വെച്ചാൽ ഇതിനൊരു താങ് വേണം എന്തായാലും ഇത് ഇനി അനങ്ങില്ല ഇത് കാര്യം ഇത് അത്രയും വേര് പിടിച്ചു കിടക്കും ഇതിൻ്റെ ഉള്ളിൽ നിറയെ പേരാ ഈ വേരൊന്നും നമുക്ക് പറിച്ചെടുക്കാൻ പറ്റില്ല മൊത്തം ഞാൻ ചാണകം ആട്ടുംകാട്ടം കോഴിക്കാട് അത് മതി ഒരു വേറൊരു സാധനം ഉപയോഗിക്കില്ല രാസവളമൊന്നും വേണ്ട നല്ലോണം കായ ഉണ്ടാവും ഈ ഒരു കായ എങ്ങനെ വന്നാലും എനിക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ഉണ്ടാവാറുണ്ട് അതിൽ കുറഞ്ഞ പഴമുണ്ട് നല്ല ഫ്രൂട്ട് നല്ല ടേസ്റ്റാണ് ഫ്രൂട്ട് വെച്ചാൽ ഈ അട്ടപ്പാടിയിലാണെങ്കിൽ വെച്ചാൽ എല്ലാം ഇതുപോലെ തന്നെ six hundred to seven hundred grams ആണ് പക്ഷെ വീട്ടിലാകുമ്പോൾ എനിക്കൊരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് അത് പിന്നെ തറയിൽ നിലത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു ടെറസിലാണെങ്കിലും നല്ല രീതിയിൽ ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും ഒരു നാലഞ്ചെണ്ണം ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാം ഞാനിവിടെ അടിയിൽ ഇരുപതെണ്ണം വെച്ചിട്ടുണ്ട് ഇരുപതെണ്ണം അപ്പോൾ പുറത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വിൽക്കാൻ പറ്റും വിൽക്കാൻ പറ്റും അപ്പോൾ വലിയ വെള്ളം വെള്ളം അത്യാവശ്യം ഇതൊരു കാക്ടസ് ആണ് അതിൽ വെള്ളത്തിന്റെ ആവശ്യമില്ല ഇല്ല ആഴ്ചയിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി വീക്കിലി വൺസ് ഞാൻ മാസത്തിലൊക്കെയാണ് വെള്ളം ഒഴിക്കുന്നത് അത് രണ്ട് മാസം ശരിക്കും ആ ഡ്രൈ സീസണിൽ രണ്ട് മാസം ചിലപ്പോൾ ഒരു മാസത്തിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് വെള്ളം ഒഴിക്കുള്ളൂ എന്നാലും ചെടിക്കൊന്നും പറ്റില്ല അപ്പോൾ ഇതിന് വല്ല പ്രശ്നങ്ങളുണ്ടാകാറുണ്ടോ ആകെ വരുന്നത് ഉറുമ്പാണ് ഉറുമ്പ് അപ്പം ഞാനത് ഒരു നോ ആൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് അത് അടിച്ചു കൊടുക്കൽ മാത്രമേ ഉള്ളൂ വേറെ നമുക്ക് ഉറുമ്പൊടിയൊന്നും ഇടാൻ പറ്റില്ല ആയിട്ട് ചിലപ്പോൾ ചെടിയൊക്കെ എഫക്റ്റ് ആവും വേറെ ഇതുവരെ ഇതിനൊരു ഇൻസെക്ട്സോ ഒന്നും അങ്ങനെ പ്രശ്നങ്ങളുണ്ടായിട്ടില്ല നമ്മൾ സാധാരണ എന്ത് കൃഷി ചെയ്താലും അതിൻ്റെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വെള്ളമൊഴിക്കണം അല്ലെങ്കിൽ വളമിടണം അല്ലെങ്കിൽ ഇതിൻ്റെ കീടശല്യം അതൊക്കെയാണ് എല്ലാവരുടെയും ഭയങ്കര പ്രശ്നം ഇതിന് ശരിക്കും മാസത്തിൽ ഒരിക്കലും വെള്ളമൊഴിച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള വളങ്ങൾ കോഴിവളമോ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിലെ കമ്പോസ്റ്റോ അല്ലേ ഞാനിവിടെ ബയോഗ്യാസ് ഉണ്ട് അതിൻ്റെ ആ ബയോഗ്യാസ് സ്ലറി ഒഴിച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ ബയോഗ്യാസ് സ്ലറി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്കറിയാം വീട്ടിൽ ബയോഗ്യാസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ സ്ലറി നമുക്ക് പറ്റും അപ്പോൾ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ഒരു ട്രം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതുപോലെ ടെറസിൽ ചെയ്യാൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ സംഗതി അടിപൊളിയാണല്ലേ കുഴപ്പമില്ല ഈ ചെടി കണ്ട ഇതിന്റെ ശരിക്കും പറഞ്ഞു ഇത് കട്ടായി പോയതാണ് അതിന്റെ താഴ്വശമില്ല എന്നാലും ഇത് പിടിച്ചോളും കാര്യം വെച്ചാൽ ഇത് ഇതുമേന്ന് വെള്ളം കൊടുത്ത് ഇത് വേരൊക്കെ ഇതുമ്മ ഓടി ഇറങ്ങിയിരിക്കുക കംപ്ലീറ്റ് വേറെ അത്രയും സ്ട്രോങ് ആണ് അങ്ങനെ പറിച്ചെടുക്കാൻ പറ്റില്ല ഇത് അപ്പൊ ഇതിനകത്ത് ഫ്രൂട്ട് ആയിക്കോളൂ അതായിക്കോളൂ ഇതിപ്പോ ഇതുമ്മ ഫ്രൂട്ട് ഉണ്ടായതാണ് നല്ല ബ്രാഞ്ച് ഉണ്ടായല്ലേ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പോസ്റ്റ് മുഴുവൻ വേരായല്ലേ വേരാവും മറ്റേതിന്റെ വേര കാണാൻ പറ്റില്ല കുറച്ച് കഴിഞ്ഞാൽ മൊത്തം വേര് പിടിക്കും അങ്ങനെ അപ്പൊ ഇത് ഇത്രയും ഹെവി അല്ലെങ്കിൽ ഒടിഞ്ഞു പോകുമെന്നാണ് പറയുന്നത് അത് ഒടിഞ്ഞു പോകും ഈ പോസ്റ്റ് നമ്മ ഫൗണ്ടേഷൻ കറക്റ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഒടിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കളയുമ്പോൾ ഈ പോസ്റ്റ് ഒടിഞ്ഞു പോകും ഒടിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി വീഴും പിന്നെ നമ്മ അത് പോയല്ലോ മറ്റേ നമ്മൾ ആദ്യം കണ്ടതിന് ചെറിയ താങ്ങ് കൊടുത്തിരിക്കും അത് ഞാൻ ആദ്യം ഇനീഷ്യൽ ചെയ്തപ്പോൾ പോസ്റ്റ് സ്ട്രോങ് ആയിട്ട് ഞാൻ കൊടുത്തില്ല അതുകൊണ്ട് ഞാനതുമ മെറ്റലിന്റെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അതൊന്ന് നോക്കാം ഇത് ഞാൻ ആദ്യം ചെയ്തിരിക്കുന്ന പോസ്റ്റ് കറക്റ്റ് ആയിരുന്നില്ല ഇതൊരു ഇരുന്നൂറ് രൂപ ഞാൻ ലോക്കലായിട്ട് മേടിച്ചൊരു പോസ്റ്റാണ് അങ്ങനത്തെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ പോസ്റ്റ് ഒടിഞ്ഞു പോകും ക്രാക്ക് വന്നിട്ടുണ്ടാവുമ്പോൾ അപ്പം ഞാനൊരു മെറ്റൽ സപ്പോർട്ട് കൊടുത്തേക്കേണ്ടതുമ്മ എന്നുവെച്ചാൽ ഇത് പത്തിരുന്നൂറ് കിലോ വെയിറ്റ് ഉണ്ട് അതിന് മേലെയുണ്ട് അത് നിൽക്കില്ല അതും അതുകൊണ്ടാണ് ഞാൻ ഈ മെറ്റൽ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ എപ്പോഴും പോസ്റ്റ് സ്ട്രോങ് ആയിരിക്കും ഇത് നോക്കിയാൽ നമുക്ക് ആ വേര് കാണില്ല അത് മൊത്തം പേര് ആ പോസ്റ്റ് നമുക്ക് കാണില്ല വേര് പിടിച്ചിരിക്കുക മൊത്തം അതെ അതെ മുഴുവൻ അത് പിടിച്ചിരിക്കുക പിന്നെ മാസ കൊല്ലത്തിൽ ഒരു നാല് പ്രാവശ്യം വളം ചെയ്യും വളം ചെയ്യും ഞാൻ മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് കൊണ്ടുവന്ന് വളം കൊടുക്കും ചാണകമായാലും സ്ലെറി ആയാലും ഇടയ്ക്കിടയ്ക്ക് സ്ലെറി ഒഴിച്ചു കൊടുക്കും അത് വൺ ലിറ്ററിൽ ഒരു നാല് ലിറ്റർ വെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുള്ളൂ തൊട്ട് കടക്കെ കൊണ്ട് എഴുതില്ല ഔട്ട് സൈഡ് ഇങ്ങനെ ചുട്ട് കുറച്ച് ചൊഴിച്ചു കൊടുക്കും അപ്പം ഇതിന് ചെറിയ നമ്മൾ ടെറസിലേക്ക് വെക്കുമ്പം രണ്ട് മാസം കൂടുമ്പോഴൊക്കെ വളം ഇടേണ്ടി വരും കുറച്ച് ചെല്ലി ഇടാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ എൻ്റെ ഇപ്പോൾ തോട്ടത്തിൽ ഞങ്ങൾ നാല് പ്രാവശ്യം വിളവിടും ഒരു വർഷത്തിൽ നാല് പ്രാവശ്യം വിളവിടും അപ്പോൾ ഈ തോട്ടത്തിൽ എന്തുമാത്രം ഉണ്ടാകുന്നുണ്ട് കുറേ ഉണ്ടോ എനിക്ക് ഇത്തവണ ഒരു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ടണ്ണോളം ഉണ്ടായിട്ടുണ്ട് ഇരുപത്താറ് ടൺ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇത് ഇപ്പം വ്യാവസായികമായിട്ട് ചെയ്താൽ അത് നഷ്ടമായിട്ട് പറയാൻ നഷ്ടമല്ല പക്ഷേ എക്സ്പെൻസീവ് ആണ് എക്സ്പെൻസീവ് ആണ് അപ്പൊ അതത്രയും നമുക്ക് അതിന്റെ ലാഭം കിട്ടും കിട്ടുന്നു കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ എക്സ്പെൻസീവ് ആണ് നമ്മൾ ഒരു പോസ്റ്റ് അങ്ങനെ വരുമ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ എനിക്ക് ചിലവാകുന്നുണ്ട് പിന്നെ അത് മെയിൻ്റനൻസ് ചെയ്യണം ഇത് മുകളിലേക്ക് വരുന്നതും കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിൻ്റെ ചെറിയ കൂടുതൽ വരുന്ന കിളയാണ് മറ്റുള്ള പുല്ലുകളാണ് അതൊക്കെ പറിച്ച് ക്ലിയർ ചെയ്യണം നല്ല എക്സ്പെൻസീവ് ആണ് വളം ഇടണമെങ്കിലും നമ്മൾ ഓർഗാനിക്കായിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം വളം ഇടണം എങ്ങനെ വന്നാലും ലേബർ കോസ്റ്റ് അടക്കം ഒരു one point five lakhs to lakhs അടുത്ത് പോകും അത് ഇത്ര അഞ്ച് ഏക്കർ അഞ്ച് ഏക്കർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ വരുന്നുണ്ട് വെച്ചാൽ അത് ഇത്തിരി ആ സ്ഥലം അങ്ങനെയാണ് നമ്മൾ വളമൊക്കെ ചുമന്നുകൊണ്ട് ഇടാൻ ലേബർ കോസ്റ്റ് കൂടുതലാവും അതിനകത്ത് പക്ഷേ യൂറിയൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഹൺഡ്രഡ് എം എൽ വെച്ച് ഹൺഡ്രഡ് എം വെച്ചിട്ട് ഹൺഡ്രഡ് ഗ്രാം വെച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിപ്പോ ഇതിലേക്ക് ഇത് വ്യവസായാടിസ്ഥാനത്തിൽ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ചെയ്യാം ചെയ്യാം ചെയ്യാം ചെയ്യാവുന്ന തന്നെയാണ് അല്ലാതെ അതിനകത്തേക്ക് ഇറങ്ങണ്ടെന്നല്ല നല്ല ഇറങ്ങാം ഇറങ്ങാം ഒരു കുഴപ്പമില്ല എക്സ്പെൻസീവ് ആണ് പക്ഷേ ഇറങ്ങാം അപ്പോൾ ഇത് നമുക്ക് നടാൻ പറ്റുന്ന ഒന്നാണ് അതെ അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് ഇവിടെ പേരുള്ളതുകൊണ്ട് ഇതാണ് താഴ്വശം എന്നാണ് അതല്ല അത് അതാ പോസ്റ്റുമേ നമ്മൾ പറിച്ചെടുത്തതാണ് ഇതാണ് ഇതിന്റെ താഴ്വശം ഇത് വെറുതെ ഒരു രണ്ടിഞ്ച് താത്തി വെച്ചാണ് അപ്പോൾ നമ്മൾ ആദ്യം മണ്ണ് എന്തൊക്കെ ഞാൻ സാധാരണ മണ്ണ് നിറച്ചിട്ട് മുകളിൽ മേൽവളം അടിയിൽ കുറച്ച് ചപ്പ് ചവറ് അതൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് ആഷൊക്കെ ഇട്ടിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ വീട്ടിലുള്ള ആഷ് ആ ആഷൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് ശേഷം വെറുതെ ഇട്ടിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുത്തേക്കാണ് വെള്ളം ഒഴിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ അപ്പോൾ കൂടുതൽ വെള്ളം വേണ്ട അല്ലേ കൂടുതൽ വെള്ളം ആവശ്യമില്ല നമുക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിപ്പോ വെള്ളം ഇല്ലാണ്ട് ഒരു പതിനഞ്ച് ദിവസമായി കിടക്കണത് <laughs> ഇത് നോക്കി വരണ്ട് കളർ ഡിഫറെന്റ് കണ്ട പക്ഷെ അത് വെള്ളം ശരിക്കും ഒഴിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഇതുപോലെ വീർത്തിരിക്കും നല്ല തിക്കായിരിക്കും ഇത് പക്ഷെ എന്റെ തോട്ടത്തിൽ ഒരേ ഈ കാണുന്നത് ഇങ്ങനെയല്ല ഭയങ്കര വീതിയാണ് തോട്ടത്തിൽ ആ മണ്ണിൻ്റെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആണ് എന്റെ ചെടി ഈ ചെടി പോലെയല്ല സ്ട്രോങ് ആണ് ചെടി പക്ഷെ അത് ഭയങ്കര ഹെൽത്തി ചെടിയാണ് ഡാർക്ക് ഗ്രീൻ ആണ് ചെടി കണ്ടറിയാതെ വീഡിയോയിലൊക്കെ പിന്നെ അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അതായത് ടെൻ കണക്കിന് സാധനം നിങ്ങൾക്ക് ഡീലേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ സൈലന്ത്രി ഫാം ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അതുപോലെ അത്രയും വലിയ ഡീലേഴ്സിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ നമ്മൾ പ്ലാൻസ് ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ പ്ലാൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പ്ലാൻസ് വേണമെങ്കിലോ അല്ലെങ്കിൽ ബൾക്കായിട്ട് നമുക്ക് ഫ്രൂട്ട് വേണമെങ്കിലും ഒക്കെ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഒക്കെ നമുക്ക് ഇതേമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ എങ്ങനെ ഇത് എല്ലാവർക്കും ഈ പ്ലാന്റ് നമുക്ക് കൊടുക്കാവോ പ്ലാന്റ് കൊടുക്കുന്നില്ല കൊടുക്കുന്നുണ്ട് വെച്ചാൽ എനിക്ക് പോസ്റ്റലായിട്ട് അടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വെച്ചാൽ ആ ഏരിയയിൽ നിന്ന് നമുക്ക് പോസ്റ്റലായിട്ട് അടക്കാൻ പറ്റും പക്ഷേ കുഴക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ ഒരു തോട്ടത്തിലേക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ ആയിരിക്കും വേണമെങ്കിൽ പ്ലാന്റ് കിട്ടും എത്ര വേണമെങ്കിലും കിട്ടും കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും അത് മൂവായിരം അല്ല അയ്യായിരം അല്ല ടെൻ തൗസൻഡ് ആണെങ്കിലും കിട്ടും അപ്പോൾ ബൾക്കായിട്ട് കൃഷി ചെയ്യാനാണെങ്കിലും ഇതിൻ്റെ തൈ കിട്ടും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വേണമെങ്കിൽ അത് കിട്ടും അപ്പോൾ ഇദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ശരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ വെറുതെ കഴിക്കാമെന്നാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് നല്ല വിറ്റാമിൻ കണ്ടന്റ് ഉള്ള ഒരു ഫ്രൂട്ടാണത് വെച്ചാൽ ഇതിൻ്റെ എച്ച് പി നമ്മളിപ്പോൾ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഇവിടെ വരാറുണ്ട് ഇതിന് ഞാൻ അവർക്ക് കുറേയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് എന്നുവെച്ചാൽ പേഷ്യൻസിന് ഞാൻ പൈസ വാങ്ങാറില്ല ഇത് കീമോതെറാപ്പി കഴിഞ്ഞ ഉടനെ കഴിച്ചു കഴിഞ്ഞാൽ എച്ച് പി കൗണ്ടും പ്ലേറ്റ്ലെറ്റ്സും നല്ലോണം ബൂസ്റ്റ് ചെയ്യും ബൂസ്റ്റ് ചെയ്യും അല്ലേ അവർക്ക് ഭയങ്കര റിലാക്സ് ആണ് ഈ ഫ്രൂട്ട് അതും പിന്നെ ഇതിന് വിറ്റാമിൻ കണ്ടുണ്ട് നല്ലൊരു വിറ്റാമിൻ്റെ ഒരു കലവറയാണത് കഴിക്കേണ്ട ഒരു ഫ്രൂട്ടുമാണ് പിന്നെ ഓർഗാനിക്കായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഫ്രൂട്ട് നല്ല മധുരമാണ് പക്ഷേ അത് പുറത്തുനിന്ന് വരുമ്പോൾ അത് ആൾക്കാർ കണ്ടാൽ തന്നെ വാങ്ങില്ല കാര്യം ഇത് കത്തുനിന്ന് മേടിച്ച് കഴിച്ച ഒരാൾ ഈ ഫ്രൂട്ട് കണ്ടു കഴിഞ്ഞാൽ മേടിക്കില്ല ചില ഇത് കണ്ടു കഴിഞ്ഞ് സെയിം കളറാണ് പക്ഷെ നമ്മളുടെ സാധനം കട്ട് ചെയ്ത് കഴിച്ചാലേ പിന്നീട് അത് വാങ്ങുള്ളൂ പുറത്തുനിന്ന് വാങ്ങുള്ളൂ ഇത് മധുരമാണ് നല്ല സ്വീറ്റാണ് അത് ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നല്ല മധുരമാണ് അതുപോലെ ക്യാൻസർ പേഷ്യൻസിന് ഏറ്റവും നല്ലതാണല്ലേ അവരുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂടാനും ഒക്കെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ വീടുകളിൽ അതല്ലെങ്കിൽ ടെറസിൽ അപ്പോൾ നല്ല വെയിലുള്ള സ്ഥലത്ത് നമുക്കിത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് വെച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ രണ്ട് നമ്മൾ വെച്ച് രണ്ട് വർഷം മുതൽ ഇത് കായ്ച്ച് നമുക്ക് കാ കിട്ടുകയും ചെയ്യും അപ്പോൾ അത് കൂടുതൽ വർഷം തോറും കൂടുതൽ കൂടുതൽ കായകൾ ലഭിക്കുകയും നമുക്ക് നല്ലൊരു വരുമാന മാർഗം ആകുകയും ചെയ്യും അപ്പോൾ ഇത് ഒരു ഏപ്രിൽ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ നമുക്ക് ഇതിൻ്റെ വിളവ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഒരു അഞ്ചാറ് മാസം നമുക്ക് ഇതിൻ്റെ വിളവ് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ലതാണെന്ന് തോന്നുന്നു വീട്ടിലൊരു നാലോ അഞ്ചെണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു വരുമാന മാർഗവുമാണ് അപ്പോൾ ഇത്രയും ബെനിഫിറ്റൊക്കെ ഉള്ള ഈ ഒരു ഫ്രൂട്ട് നമുക്ക് സുഖമായിട്ട് തന്നെ കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരെണ്ണം ഒരു തൈ ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ട് അത് നമുക്ക് വെച്ച് നോക്കുകയും ചെയ്യാം അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് ഈ ഫ്രൂട്ട്സ് വേണമെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ തൈയൊക്കെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്യാം ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഈ ഇപ്പോൾ കാണാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ